welcome back to another video Father's Kitchen guys okay അപ്പോൾ ഞാൻ നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുന്ന നമ്മൾ യൂ പൊതുവെ ഇപ്പോൾ വന്ന് ഇന്നലെ വന്നിരിക്കുന്ന യൂട്യൂബ് നോൺ ഇഷ്യൂവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ യൂട്യൂബ് നോൺ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ discrepancy in the likes and dislike counts എന്ന് പറയുന്നത് അതായത് ഇനി watch pages versus watch pages versus Y T അതായത് യൂട്യൂബ് അനാലിറ്റിക്സ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം എന്താ വെച്ചാൽ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ എടുക്കുക അത് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നമ്മൾ ക്രിയേറ്റ് വൈറ്റ് സ്റ്റുഡിയോ എടുത്ത് നമുക്ക് ഡാഷ് ബോർഡിൽ പോകണമെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് നമ്മുടെ ലാപ്പിലേക്ക് നോക്കാം ആപ്പ് സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ചാനൽ അനാലിറ്റിക്സ് എടുക്കുക അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് സ്റ്റുഡിയോ അടിച്ചു കൊടുക്കാൻ മതി ഓക്കെ വൈറ്റ് സ്റ്റുഡിയോ ചെയ്യുമ്പോൾ നമുക്ക് YouTube Studio dot YouTube dot com എടുക്കും എന്നിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിലേക്ക് പോകാവുന്നതാണ് ഓക്കെ യൂട്യൂബ് അക്കൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ വേറെ അക്കൗണ്ട് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഒരു കണ്ടൻറ്റിലേക്ക് പോവാം കണ്ടന്റ് എടുക്കുവാണ് കണ്ടന്റ് എടുക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കാണുന്ന സംഭവം ഉണ്ടല്ലോ ഓക്കെ ഇതിൻ്റെ അകത്ത് കാ ഇതിൻ്റെ അകത്തല്ല സോറി ഡാഷ് ബോർഡ് എടുക്കുക ഡാഷ് ബോർഡ് എടുക്കുമ്പോൾ നമുക്ക് നേരെ യു ഓക്കെ അപ്പം നമുക്ക് നേരെ നമ്മുടെ സംഭവം എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ വെച്ചും കൂടി അടിയിലേക്ക് പോകുമ്പോൾ യൂട്യൂബ് നോൺ ഇഷ്യൂ കണ്ടോ YouTube known issue likes count discrepancies on watch pages versus Y T A അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വൈറ്റ് എന്ന് വെച്ചാൽ യൂട്യൂബ് അനാലിറ്റിക്സ് യൂട്യൂബ് അനാലിറ്റിക്സിൻ്റെയും വാച്ച് പേജസിൻ്റെയും ലൈക്സ് വാച്ച് പേജസിൻ്റെയും ലൈക്സ് കൗണ്ട് ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഈ വാച്ച് പേജസ് എന്താ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇത് യൂട്യൂബ് അനാലിറ്റിക്സിൽ പോകണ വേറെ സംഭവം ഞാൻ യൂട്യൂബ് അനാലിറ്റിക്സ് കാണിച്ചു തരാം അതിനു മുമ്പ് നമുക്ക് ഈ വാച്ച് പേജസ് എന്താ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം വാച്ച് പേജസ് എന്ന് നമ്മൾ യൂട്യൂബ് എടുക്കുക നമ്മൾ യൂട്യൂബ് എടുക്കുക നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് നമുക്ക് ഓക്കെ യൂട്യൂബ് എടുക്കുക എന്നിട്ട് നമ്മുടെ സ്വന്തം ചാനൽ എന്ന് യൂട്യൂബ് എടുത്താൽ നമ്മൾ യുവർ ചാനലുണ്ട് ഓക്കെ ഈ യുവർ ചാനൽ കയറി നിൽക്കുക യുവർ ചാനൽ കയറി നിൽക്കുമ്പോൾ കണ്ടോ ഇതിൽ നമ്മൾ വീഡിയോസ് എടുക്കുക വീഡിയോസ് എടുത്തിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം ഇതാണ് എടുക്കുന്നത് കണ്ടോ ഈ സംഭവം കണ്ടോ കണ്ടോ ഈ എന്നും വരും വഴി വക്കിൽ ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് എടുക്കുന്നത് ഇപ്പം നമ്മൾ ഇനി എടുത്തിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതെടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന സംഭവം കൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എത്രയാണ് ആറ് ലൈക്കും ഒരു ഡിസ്ലൈക്കും നമുക്ക് കാണുന്നത് പക്ഷേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാ ഇത് വാച്ച് പേജ് ഇതാണ് വാച്ച് പേജ് എന്ന് പറയുന്നത് ഇത് നേരെ കാണുന്ന സ്ക്രീൻ ഈ വാച്ച് പേജിൻ്റെ അകത്ത് കാണിക്കുന്ന ഈ ലൈക്സും ഡിസ്ലൈക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് അനാലിറ്റിക്സിൽ അതായത് യൂട്യൂബ് യൂട്യൂബ് ടി സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് നമുക്ക് ആ വീഡിയോ എടുക്കാം ഓക്കെ ആ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കുന്ന ചിലപ്പോൾ തെറ്റായിരിക്കും ചിലപ്പോൾ കറക്റ്റായിരിക്കും ആയിരിക്കും കണ്ടോ ഈ ആ സംഭവം തന്നെയാണ് നോക്കുന്നത് യാ സെവൻ ലൈക്സ് കാണിക്കുന്നുണ്ട് ഒരു ലിസ്റ്റിലേക്ക് കാണിക്കുന്നുണ്ട് കണ്ടോ പക്ഷേ ചിലതിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അപ്പോൾ ഇത് വൈറ്റ് സ്റ്റുഡിയോ ആണ് നമുക്ക് ഈ യൂട്യൂബ് അനാലിറ്റിക്സ് കാണിക്കുന്ന സംഭവം ഈ വാച്ച് പേജസ് കാണിക്കുന്ന സംഭവം വ്യത്യാസം വരും അതാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് വല്ല പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല എനിക്കിതുവരെ ഈ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കിതുവരെ പ്രശ്നം വന്നിട്ടില്ല പിന്നെ യൂ യൂട്യൂബിന് ഇഷ്യൂ വന്നുകൊണ്ട് ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും പിന്നെ ചിലർക്കൊക്കെ പേടിയുണ്ടാവും എന്ത് പറ്റി വല്ല പ്രശ്നമുണ്ടോ ചാനലിൽ വല്ല ഹാക്കിംഗ് ആണോ അല്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അത് വിഷയം തീർക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഇട്ടേക്കണത് അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഇത് പെട്ടെന്ന് തന്നെ ചെയ്യും ചെയ്ത് തീർക്കുന്നതാണ് നമുക്ക് വേണമെങ്കിൽ അവരുടെ ആ ഒരു സംഭവം ഞാൻ വായിച്ച് ഏൽപ്പിച്ചു തരാൻ വേണമെങ്കിൽ അവിടുന്ന് അവർ എന്താ പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല തീർന്നു എന്ന കാര്യമാണ് ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്കൊന്ന് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം ഞാൻ പറഞ്ഞു തന്നേക്കാം ഓക്കെ അപ്പം പറയുന്നതെന്ന് വെച്ചാൽ hi creators there's a discrepancy between likes and dislikes on the watch page and the YouTube Analytics that's affecting many channels okay ആ മെനി ചാനൽസിൽ എൻ്റെ ചാനൽ അല്ല ഓക്കെ അതിൻ്റെ our teams are aware of this issue and working on a fix will confirm ഈ updates on this threads thanks Melissa team YouTube okay അപ്പോൾ ഇതിനത് പറയുന്നൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലൈക്സും ഡിസ്ലൈക്ക് അക്കൗണ്ട്സിലെ ഡിസ്ക്രിപ്പൻസി അതായത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചില ചില മാച്ചിങ് അല്ലായിരിക്കും ഓക്കെ അപ്പോൾ അത് മാത്രമേ പ്രശ്നമുള്ളൂ അത് അവരുടെ അവരുടെ അത് ടീം യൂട്യൂബ് യൂട്യൂബിൻ്റെ ടീം എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ നോക്കുക ആ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ നോക്കുന്നതാണ് അപ്പോൾ ആ അത് ചെറിയൊരു ബഗ് അത് ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത് പക്ഷേ അവരെ അത് ജസ്റ്റ് നമ്മളെ അറിയിച്ചെന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ഇതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി ഏതെങ്കിലും ഒരു നല്ല വീഡിയോ കാണാം സീ സൂൺ ബൈ